എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അഞ്ചാം സ്റ്റാൻഡേർഡിൻ്റെ മൂന്നാമത്തെ പാഠമായ ഈക്വൽ ഷെയറിങ് അല്ലെങ്കിൽ ഭാഗം വയ്ക്കലാണ് നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത് ഓക്കെ അപ്പം നോക്കിക്കേ പേജ് നമ്പർ തേർട്ടി ഫോറാണേ പേജ് നമ്പർ തേർട്ടി ഫോറിലെ ലെറ്റ്സ് ഷെയർ വീതം വയ്ക്കാമെന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഒന്ന് നോക്കുക ഒരു യു പി സ്കൂളിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി അഞ്ച് എ ക്ലാസ്സിലെ കുട്ടികൾ കുട്ടികളെ ആറ് ചെറിയ സംഘങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ സംഘത്തിനും ഓരോ ജോലിയാണ് നൽകിയിരിക്കുന്നത് അധ്യാപിക കുറേ മിഠായി മീനുവിനെ ഏൽപ്പിച്ച് സംഘങ്ങൾക്ക് തുല്യമായി വീതിച്ചു നൽകാൻ പറഞ്ഞു മീനു എണ്ണി നോക്കി നാൽപ്പത്തിയെട്ട് മിഠായി നാൽപ്പത്തിയെട്ട് മിഠായി ആറ് സംഘങ്ങൾക്ക് തുല്യമായി എങ്ങനെയാണ് വീതിക്കുക ആദ്യം ഓരോന്നും എത്ര വീതം സംഘത്തിന് മാറ്റിവെച്ചു ഈ രീതിയിൽ ബാക്കിയുള്ളത് വീതം വെച്ച് നോക്കുക ഇത് നമ്മൾ നാലാമത്തെ നാലാം സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ നോക്കിക്കാം നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനും കൂടി വായിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം for the independence day celebration the children in class five A of Ramanujan memorial U P school were divided to six group and each given some task the teacher gave some sweet Meenu for distributing equally among the group. Meenu counted them 48 in all. How do we divided 48 sweets equally among six group? First set a part, uh, one for each group. Can you continue this with the remaining? എങ്ങനെയാണ് ആറ് ഗ്രൂപ്പുകൾക്ക് ആം, ഈ നാൽപ്പത്തിയെട്ട് മിഠായി വീതിച്ച് കൊടുക്കുന്നത് എന്നൊന്ന് നോക്കിക്കേ ആദ്യം ഇവിടെ എത്ര മുട്ടായിയാണ് വീതിച്ചു കൊടുത്ത ആറ് ഗ്രൂപ്പാണല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഗ്രൂപ്പുകൾക്ക് വീതിച്ച് ആദ്യത്തെ സെറ്റ് കൊടുത്തു അപ്പോൾ ടോട്ടൽ മിഠായി എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി എട്ട് മിഠായി ഈ നാൽപ്പത്തി എട്ട് മിഠായിയിൽ ഇപ്പോൾ കുറഞ്ഞത് എത്രയാണ് ആറ് മിഠായി അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട് നാൽപ്പത്തിരണ്ട് മിഠായി മീനുവിൻ്റെ കൈവശമുണ്ട് അല്ലേ ഇനി എത്ര വീതം കൊടുക്കണം വീണ്ടും ഓരോ മുഠായി വീതം ദാ മീനു ഗ്രൂപ്പിലുള്ള ഓരോ ഗ്രൂപ്പിന് കൊടുത്തു അപ്പോൾ വീണ്ടും ലെസ്സായത് എത്രയാണ് ആറ് മിഠായി ലെസ്സായി എത്രയിൽ നിന്നും നാൽപ്പത്തി രണ്ട് മിഠായി അല്ലേ മീനുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വീണ്ടും എന്താക്കി ആറ് മിഠായി ലെസ്സായി അപ്പോൾ ഇനി എത്രയുണ്ട് മുപ്പത്തി ആറ് മിഠായി ഉണ്ട് വീണ്ടും ആറ് മിഠായി ഓരോ ഗ്രൂപ്പിനും ഓരോന്നായിട്ട് മീനു വീതിച്ച് നൽകി അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട് അപ്പോൾ മുപ്പത്തി ആറ് മിഠായിയിൽ നിന്നും വീണ്ടും ആറ് മിഠായി ലെസ്സായി അപ്പോൾ ഇനി എത്ര ഉണ്ട് മുപ്പത് ഇനി ഈ മുപ്പത് മിഠായിയിൽ നിന്നും വീണ്ടും ആറ് മിഠായി ഓരോ ഗ്രൂപ്പിനായിട്ട് വീതിച്ചു കൊടുത്തു അപ്പോൾ മുപ്പത് മിഠായിയിൽ നിന്നും വീണ്ടും എന്ത് ചെയ്തു ആറ് മിഠായി ലെസ്സായി അപ്പോൾ ഇനി ബാക്കി എത്രയാണുള്ളത് ട്വൻറ്റി ഫോർ ഈ ട്വൻറ്റി ഫോർ മിഠായിയിൽ നിന്നും വീണ്ടും എന്ത് ചെയ്തു വീണ്ടും ഓരോ മിഠായിയായിട്ട് വീതിച്ചു കൊടുത്തു അപ്പോൾ ഇരുപത്തിനാലിൽ നിന്നും വീണ്ടും ആറ് മിഠായി ലെസ്സായി അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട് പതിനെട്ട് മിഠായി ഈ പതിനെട്ട് മിഠായിൽ നിന്നും വീണ്ടും ആറെണ്ണം വീതിച്ചു കൊടുത്തു അപ്പോൾ പതിനെട്ട് മൈനസ് സിക്സ് അപ്പോൾ ഇനി എത്രയുണ്ട് പന്ത്രണ്ട് മിഠായി വീണ്ടും ഈ പതി പന്ത്രണ്ട് മിഠായിയിൽ നിന്നും വീണ്ടും ഭാഗിച്ചു കൊടുത്തു ആറെണ്ണം അപ്പോൾ ഒന്ന് നോക്കിക്കേ ഈ പന്ത്രണ്ടിൽ നിന്നും ഇപ്പോൾ ലെസ്സായത് എത്രയാണ് പന്ത്രണ്ട് മൈനസ് സിക്സ് അപ്പോൾ ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ആറെണ്ണമാണ് ആ ആറെണ്ണം കൂടി വീണ്ടും വീതിച്ചു കൊടുത്തപ്പോൾ വീതിച്ച് ആറെണ്ണവും തുല്യമായി വീതിച്ചു കൊടുത്തു അപ്പോൾ ആറ് മിഠായി ഉണ്ടായിരുന്നു ആറ് ഗ്രൂപ്പിന് ഓരോന്നായിട്ട് വീണ്ടും ആറെണ്ണം വീതിച്ചു കൊടുത്തപ്പോൾ ഓക്കെ പിന്നെ ഇനി മീനുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം ഈ ആറ് ഗ്രൂപ്പിനും എത്ര മിഠായി വീതമാണ് വീതിച്ച് നൽകിയത് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മിഠായി വീതം വീതിച്ചു നൽകി അപ്പോൾ ഇതെങ്ങനെയാണ് ഭാഗിക്കുന്നത് എന്ന് മക്കൾക്ക് മനസ്സിലായോ നോക്കിക്കേ ആകെ നമ്മളുടെ കൈവശമുണ്ടായിരുന്ന മിഠായികളുടെ എണ്ണം നാൽപ്പത്തി എട്ട് ഗ്രൂപ്പുകളുടെ എണ്ണം ആറ് ഓരോ ഗ്രൂപ്പിനും നമ്മൾ കൊടുത്ത മിഠായിയുടെ എണ്ണം എന്ന് പറയുന്നത് എട്ട് ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ ഈ ആറിനെ എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ആറിനെ എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നാൽപ്പത്തെട്ടാണ് കിട്ടുന്നത് അപ്പം നാൽപ്പത്തിയെട്ട് ഭാഗം ആറ് എന്ന് പറയുന്നത് എട്ടാണ് മനസ്സിലായോ എങ്ങനെയാണ് ഭാഗിക്കുന്നത് എന്ന് മനസ്സിലായോ ഇനി ഇവിടെ നോക്കിക്കേ മുഴുവൻ മിഠായിയും വീതിച്ച് കഴിഞ്ഞല്ലോ ശരിയാണ് നമ്മൾ മുഴുവൻ മിഠായിയും വീതിച്ച് കഴിഞ്ഞു ഇനി ഇങ്ങനെ ഓരോ ഓരോ സംഘത്തിനും എത്ര മിഠായി വീതമാണ് നമ്മൾ കൊടുത്തത് ആ ഓരോ സംഘത്തിനും കൊടുത്ത മിഠായിയുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് ഇവിടെ നോക്കിക്കേ how many does each group get ഓരോ ഗ്രൂപ്പിനും എത്ര മിഠായിയാണ് കൊടുത്തത് ആ എട്ട് മിഠായി വീതം കൊടുത്തു ഇങ്ങനെ ഓരോന്നായി നോക്കാതെ ഓരോ സംഘത്തിനും കൊടുക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കേ ഓരോ സംഘത്തിനും കൊടുക്കുന്നത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആകെ മിഠായിയുടെ എണ്ണം എത്രയായിരുന്നു നാൽപ്പത്തി എട്ട് നമുക്ക് ഇത് ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നാൽപ്പത്തി എട്ടിനെ ആറ് കൊണ്ട് ഭാഗിക്കുക ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എട്ട് കിട്ടും മനസ്സിലായോ അപ്പോൾ ഇവിടെ നോക്കിക്കേ what's the total number of sweets sweets എത്രയാണ് ടോട്ടൽ നമ്പർ ഉണ്ടായിരുന്നത് നാൽപ്പത്തി എട്ട് മിഠായി ഇവിടെ നോക്കിക്കേ ആ താഴെ ഇതിൻ്റെ വഴിയും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കാണിച്ചിട്ടുണ്ട് അതായത് ഓരോ സംഘത്തിനും കൊടുക്കേണ്ട മിഠായിയുടെ എണ്ണത്തെ ആറ് കൊണ്ട് ഗുണിച്ചാൽ നാൽപ്പത്തിയെട്ട് കിട്ടണം മനസ്സിലായോ ഓരോ ഗ്രൂപ്പിനും കൊടുക്കേണ്ട മുട്ടായിയുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് നമ്മൾ എത്ര ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് ആറ് ഗ്രൂപ്പുകൾ അപ്പോൾ ആറേ ഗുണിക്കണം എട്ട് നാൽപ്പത്തി എട്ട് എന്ന് കിട്ടണം ആറ് കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലാണ് നാൽപ്പത്തെട്ട് കിട്ടുന്നത് അതിന് നമ്മൾ ആറിൻ്റെ എഞ്ചുവടി കാണാതെ പഠിക്കുക തന്നെ വേണം നമുക്ക് ഈ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾ എഞ്ചുവടി കാണാതെ പഠിക്കണം നമുക്ക് കണക്കിൽ വേറൊന്നും കാണാതെ പഠിക്കാനായിട്ടില്ല ഫോർമുലകളും എഞ്ചുവടിയും മാത്രമാണ് കാണാതെ പഠിക്കാനായിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എഞ്ചുപടി കൃത്യമായിട്ട് കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ കമ്പൽസറി ടേബിൾ കാണാതെ പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ നോക്കിക്കുക ആറിനെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നാൽപ്പത്തി എട്ട് കിട്ടുന്നത് ആറ് ഗുണിക്കണം എട്ട് അപ്പോൾ ഈ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് എട്ട് ആണ് ഓക്കെ മനസ്സിലായോ ഇത് മറ്റൊരു വിധത്തിൽ പറയാമല്ലോ നാൽപ്പത്തി എട്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ എട്ട് കിട്ടും അതായത് ഇവിടെ കണ്ടോ നമ്മൾ നേരത്തെ എഴുതിയ ആ സെയിം രീതി അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കണക്കുകൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിത് മനസ്സിലായോ ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ now when fifty six sweets were distributed among the group of class five B each group got eight sweets how many groups were there To calculate the numbers of groups, what should we do? Uh, let's split 56, uh, 56 sweets into set of eight ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ അഞ്ച് ബി ക്ലാസ്സിൽ അൻപത്തി ആറ് മിഠായി വിതരണം ചെയ്തപ്പോൾ ഓരോ സംഘത്തിനും എട്ട് മിഠായി വീതം കിട്ടി ഈ ക്ലാസ്സിൽ എത്ര സംഘങ്ങളാണ് ഉണ്ടായി ഉള്ളത് സംഘങ്ങളുടെ എണ്ണം കണക്കാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അൻപത്തിയാറ് മിഠായി എട്ട് മിഠായി വീതമുള്ള കൂട്ടങ്ങളാക്കി മാറ്റണം നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു സെയിം രീതിയിൽ തന്നെ ഇപ്പം നമ്മളെ കൈവശം എത്ര മിഠായിയാണ് ഉള്ളത് അൻപത്തിയാറ് മിഠായി ഇവിടെ എത്ര മിഠായിയാണ് കൊടുത്തേക്കുന്നത് എട്ട് മിഠായി കൊടുത്തു അപ്പോൾ അൻപത്തിയാറ് മൈനസ് എട്ട് എത്രയാണ് നാൽപ്പത്തി എട്ട് ഇനി നമ്മൾ എത്ര മിഠായി കൊടുക്കണം അപ്പോൾ ഇത് ആദ്യത്തെ തവണ ഇനി രണ്ടാമത്തെ തവണ എന്ത് ചെയ്തു വീണ്ടും നാൽപ്പത്തി എട്ട് മിഠായിയെ മിഠായിയിൽ നിന്നും വീണ്ടും എട്ട് മിഠായി കൊടുത്തു അപ്പോൾ എത്രയുണ്ട് നാൽപ്പത് മിഠായി അടുത്ത മൂന്നാമത്തെ തവണ ഈ നാൽപ്പത് മിഠായിയിൽ നിന്നും എട്ട് മിഠായി വീണ്ടും ഈ ഗ്രൂപ്പ്സിന് കൊടുത്തു അപ്പോൾ ഇപ്പോൾ ബാക്കി എത്ര മിഠായി ഉണ്ട് തേർട്ടി ടു ഇനി നാലാമത്തെ തവണ ഈ മുപ്പത്തിരണ്ട് മിഠായിയിൽ നിന്നും എട്ട് മിഠായി വീണ്ടും കൊടുത്തു അപ്പോൾ ഇപ്പോൾ എത്ര മിഠായി ഉണ്ട് ട്വൻറ്റി ഫോർ മിഠായി ഉണ്ട് ഇനി അഞ്ചാമത്തെ തവണ ഈ ട്വൻറ്റി ഫോർ മിഠായിയിൽ നിന്നും എട്ട് മിഠായി വീണ്ടും ഈ ഗ്രൂപ്പ്സിന് കൊടുത്തു അപ്പോൾ ഇപ്പോൾ എത്ര മിഠായി ഉണ്ട് സിക്സ്റ്റീൻ മിഠായി ഉണ്ട് ഇനി ആറാമത്തെ തവണ ഈ പതിനാറ് മിഠായിയിൽ നിന്നും എട്ട് മിഠായി വീണ്ടും ഗ്രൂപ്പ്സിന് ഭാഗിച്ചു കൊടുത്തു അപ്പോൾ ഇപ്പോൾ എത്ര മിഠായി ഉണ്ട് എട്ട് മിഠായി ഉണ്ട് ഇനി ഏഴാമത്തെ തവണ ഈ എട്ട് മിഠായിയിൽ നിന്നും എട്ട് മിഠായി ഈ ഗ്രൂപ്പ്സിന് വീതിച്ചു കൊടുത്തു ഇനി എന്തെങ്കിലും മിഠായി ഉണ്ടോ ഇല്ല അപ്പം എത്ര തവണയാണ് മിഠായി എട്ട് വീതം വീതിച്ച് ഗ്രൂപ്പ്സിന് കൊടുത്തത് സെവൻ ടൈംസ് അപ്പോൾ എട്ട് മിഠായി വീതമുള്ള എത്ര ഗ്രൂപ്പ്സാണുള്ളത് എട്ട് മിഠായികൾ വീതമുള്ള ഏഴ് ഗ്രൂപ്പ്സാണ് എത്ര കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് ബി ക്ലാസ്സിൽ എത്ര സംഘങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ സംഘങ്ങൾ ഏഴ് ഇനി ഇങ്ങനെ കൂട്ടങ്ങളാക്കി നോക്കാതെ കൂട്ടങ്ങളുടെ എണ്ണം കണക്കാക്കാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ നമ്മൾ നേരത്തെ ചെയ്തു നേരത്തെ കണക്കി ചെയ്ത ആ ഒരു സെയിം രീതി തന്നെയാണ് നമ്മുടെ കൈവശമുണ്ടായിരുന്ന മിഠായി എന്ന് പറയുന്നത് അൻപത്തി ആറ് മിഠായിയാണ് അത് എത്ര വീതമാണ് വീതിച്ചു കൊടുക്കേണ്ടത് എട്ട് എട്ട് മിഠായികളാണ് ആയിട്ടാണ് വീതിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എത്ര ഗ്രൂപ്പ്സിന് കൊടുത്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആ ഗ്രൂപ്പ്സ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു എട്ട് മിഠായി വീതം ഏഴ് തവണ നമ്മൾ വീതിച്ചു കൊടുത്തു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഏഴ് ഗ്രൂപ്പ്സാണ് അവിടെ എന്ന് അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം മനസ്സിലായോ എട്ട് ഗുണിക്കണം ഏഴ് അൻപത്തി ആറ് മനസ്സിലായോ എട്ടിനെ ഏഴ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അൻപത്തി ആറ് കിട്ടണം ഇവിടെ നോക്കിക്കേ ഇംഗ്ലീഷ് മീഡിയംകാർ നോക്കിക്കേ how many seeds how many set of seeds seven എത്ര സെറ്റ് സീഡ്സ് ആണ് കൊടുത്തത് ആ സെവൻ ടൈംസ് കൊടുത്തല്ലേ അപ്പം സെവൻ സെറ്റ് ഇനി so class five B is divided into how many groups? Etra group galaitana tirichitinada? Eight group galaita. Any idea to find the numbers, numbers of group without actually splitting the sweets as above? Uh, it is 56 sweets that has to be split into set of 8. So 8 added as many as the number of groups given gives 56 that is 8 multiplied by this number must be 56 eight multiply എട്ടിനെ എത്ര കൊണ്ട് ഗുണി ഗുണിച്ചാലാണ് അൻപത്തിയാറ് കിട്ടുന്നത് എട്ടിനെ ഏഴ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അൻപത്തിയാറ് കിട്ടുന്നത് അപ്പോൾ നോക്കിക്കേ so what number do we get on doing fifty six by eight എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അൻപത്തി ആറിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുന്നത് അൻപത്തി ആറിനെ എട്ട് കൊണ്ട് ഹരിക്കുമ്പോഴും കിട്ടുന്നത് സെവൻ ആണ് അല്ലേ അപ്പോൾ ഇനി ഇനി ഇവിടെ നോക്കിക്കേ thus we find out the number of groups in class five B അപ്പോൾ അഞ്ച് ബി ക്ലാസ്സിൽ എത്ര സംഘങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് സംഘങ്ങൾ ഏഴ് ഗ്രൂപ്പുകൾ ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് the table below shows the number of group some classes were divided into and the number of sweets give given to these classes fill in these missing details ഇതുപോലെ പല ക്ലാസ്സുകളിലും സംഘങ്ങളാക്കിയതിൻ്റെയും മിഠായി കൊടുത്തതിൻ്റെയും ചില കാര്യങ്ങൾ ചുവടെയുള്ള പട്ടികയിൽ ഉണ്ട് ഇതിൽ എഴുതാത്ത കാര്യങ്ങൾ കണക്കാക്കി പട്ടിക പൂർത്തിയാക്കുക ഇങ്ങനെ ഒരു പട്ടിക തരുന്ന സമയത്ത് നോക്കിക്കേ ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഭാഗിക്കുന്നത് ഇങ്ങനെ കുറേ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത് ഇനി നമുക്ക് കുറച്ചുകൂടി നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളായില്ലേ അതായത് ചേച്ചിമാരും ചേട്ടന്മാരും ആയി അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചുരുക്കി നമുക്ക് ഭാഗിക്കാനായിട്ട് മനസ്സിലാവണം അല്ലേ അപ്പോൾ ആ ഒരു രീതിയാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ നോക്കിക്കേ എഴുപത് ആകെ മിഠായികളുടെ എണ്ണം എഴുപത് ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം അഞ്ച് ഓരോ സംഘത്തിനും കിട്ടിയ മിഠായിയുടെ എണ്ണം നോക്കിക്കേ അഞ്ച് സി ക്ലാസ്സിലെ number of sweets seventy number of groups five number of sweets for each group ഓരോ ഗ്രൂപ്പിനും കിട്ടിയ സ്വീറ്റ്സിൻ്റെ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഭാഗിക്കണം എഴുപതിനെ ഭാഗിക്കണം നിങ്ങൾക്ക് പുതിയ ഒരു ഭാഗിക്കുന്ന രീതിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നോക്കിക്കേ ഈ ഒരു സിമ്പൽ അതായത് സെവൻ തിരിച്ചിടുന്ന ഈ ഒരു സിമ്പലാണ് നമ്മൾ ഭാഗിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ മാത്സ് നോട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്രിയാകോളത്തിൽ എഴുതണം ഇനി എന്ത് ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഭാഗിക്കാൻ പോകുന്നത് ഫൈവ് എന്ന് പറയുന്ന നമ്പർ കൊണ്ടാണ് ഭാഗിക്കാൻ പോകുന്നത് നമ്മൾ ഭാഗിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് കണക്ക് ചെയ്തു തുടങ്ങുന്നത് ആ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയിൽ നിന്നാണ് നമ്മൾ കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഗുണിക്കാനായാലും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഭാഗിക്കുന്ന കണക്ക് വരുന്ന സമയത്ത് എവിടെയാണോ ഈ ആദ്യത്തെ നമ്പർ കിടക്കുന്നത് ആദ്യത്തെ നമ്പർ എന്താണ് സെവൻ അവിടെ നിന്ന് നമ്മൾ ഭാഗിച്ച് തുടങ്ങണം മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനി ഈ ആദ്യം കിടക്കുന്ന നമ്പർ എത്രയാണ് സെവൻ ആണ് ഈ സെവൻ എന്ന് പറയുന്നത് അഞ്ചിനേക്കാൾ വലിയ സംഖ്യയും ആയിരിക്കണം അഞ്ചിനേക്കാൾ ചെറിയ സംഖ്യ ആണെങ്കിൽ നമുക്കതിനെ ഭാഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അഞ്ചിനേക്കാൾ വലിയ സംഖ്യയാണ് സെവൻ അപ്പോൾ നമുക്കത് സെവനിനെ അഞ്ചിൽ അഞ്ച് കൊണ്ട് നമുക്ക് ഭാഗിക്കാൻ സാധിക്കും എത്ര തവണ one into five is equal to five അടുത്ത് two into five is equal to ten ആണ് വരുന്നത് ടെൻ എന്ന് പറയുന്നത് സെവനിനേക്കാൾ വലിയ സംഖ്യയാണ് നമുക്ക് ഭാഗിക്കാൻ പറ്റില്ല അത് കാരണം ഒരു തവണ ഞാൻ ആ ഒന്ന് എവിടെയാണ് എഴുതിയെന്ന് കണ്ടല്ലോ one into five is equal to five ആ ഫൈവ് നമ്മൾ ഇവിടെ എഴുതണം ഇനി എന്ത് ചെയ്യണം ഈ സെവനിനെയും ഈ ഫൈവിനെയും കുറയ്ക്കണം ഈ സെവനിൽ നിന്നും ഫൈവ് കുറയ്ക്കണം സെവനിൽ നിന്നും ഫൈവ് കുറയ്ക്കുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത് ടു ഇനി ഈ ടൂവിൽ ഫൈവ് നമുക്ക് ഭാഗിക്കാനായിട്ട് പറ്റുമോ എൻ്റെ കയ്യിൽ രണ്ട് മാങ്ങയാണുള്ളത് ഞാൻ അഞ്ച് പേർക്ക് എൻ്റെ ഈ രണ്ട് മാങ്ങ എനിക്ക് കൊടുക്കാൻ പറ്റുമോ അഞ്ച് പേർക്ക് രണ്ട് രണ്ടെണ്ണം രണ്ട് കൊടുക്കാൻ പറ്റില്ല കഷ്ണങ്ങളാക്കിയേ കൊടുക്കാൻ പറ്റും നിങ്ങളിപ്പോൾ ചിന്തിച്ചത് അതാണെന്ന് എനിക്ക് മനസ്സിലായി രണ്ട് മാങ്ങ അല്ലെങ്കിൽ രണ്ട് മിഠായി അഞ്ച് പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഭാഗിക്കുന്ന സമയത്ത് ഈ ഭാഗിക്കുന്ന സംഖ്യ ഭാഗിക്കപ്പെടേണ്ട സംഖ്യയേക്കാൾ ചെറുതായിരിക്കണം അപ്പോൾ ഇവിടെ രണ്ട് അഞ്ചിൽ പോവില്ല പക്ഷേ അടുത്ത സ്ഥലത്ത് ഒരു സീറോ കിടപ്പുണ്ട് ആ സീറോ നമുക്ക് വിട്ടുകളയാൻ കളയാൻ പറ്റുമോ ആ സീറോ അങ്ങനെ തന്നെ താഴോട്ട് വലിച്ച് ഈ രണ്ടിൻ്റെ കൂടെ അങ്ങോട്ട് ഇടുക ഇപ്പം എത്രയുണ്ട് ഇരുപതുണ്ട് ഈ ഇരുപത് അഞ്ചിൽ പോവില്ലേ അഞ്ചിൻ്റെ എഞ്ചോടി ഒന്ന് പറഞ്ഞു നോക്കിക്കേ അഞ്ചിൽ എത്ര തവണയാണ് ഇരുപത് പോകുന്നത് നോക്കിക്കേ four into five is equal to എത്രയാണ് ഇരുപത് അപ്പോൾ ഈ ഫോർ എന്ന് പറയുന്ന നമ്മൾ എവിടെയാണ് എഴുതേണ്ടത് ആ ഇവിടെ ഉത്തരത്തിൻ്റെ സ്ഥാനത്ത് ഫോർ എഴുതുക ഏത് സംഖ്യ കൊണ്ടാണ് ഭാഗിക്കുന്നത് ഈ അഞ്ചാണ് ഈ അഞ്ച് ഈ ഇരുപതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇരുപത് നോക്കിക്കേ ഇനി ഇവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ ഇല്ല അപ്പോൾ എഴുപതിനെ ക്ലാസ്സിലെ അഞ്ച് സംഘങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തപ്പോൾ ഓരോ സംഘത്തിനും കിട്ടിയ മിഠായി എത്രയാണ് ഫോർട്ടീൻ അല്ലെങ്കിൽ പതിനാല് ഇംഗ്ലീഷ് മീഡിയംകാരും കൂടി ഒന്ന് എഴുതി പോണേ ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇനി ഭാഗിക്കുന്ന കണക്ക് ചെയ്യണം ഓക്കേ ഇനി നോക്കിക്കേ ഇനി നയൻറ്റി സിക്സ് മുട്ടായിയുടെ എണ്ണം എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് ആണ് നയൻറ്റി സിക്സ് ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം എത്രയാണെന്ന് തന്നിട്ടില്ല ഓരോ സംഘത്തിനും കിട്ടിയ മിഠായി എന്ന് പറയുന്നത് എട്ടാണ് അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റിയാറിനെ എട്ട് കൊണ്ട് ഭാഗിച്ചാൽ എന്ത് കിട്ടും ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം കിട്ടും കിട്ടും അപ്പോൾ ഒന്ന് നോക്കിക്കേ എട്ട് ഇവിടെ ഒൻപത് എന്ന് പറയുന്നത് എട്ടിനേക്കാൾ വലിയ സംഖ്യയാണ് അപ്പോൾ നമ്മൾ ഒരു നമ്പർ എടുക്കുക എന്നിട്ട് വൺ ഇൻറ്റു എയ്റ്റ് എത്രയാണ് eight two into eight sixteen ആണ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഒമ്പതിനേക്കാൾ വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല ഓൺ ടൈംസ് തന്നെയാണ് എയ്റ്റ് ഇവിടെ എഴുതുന്നു നയനിൽ നിന്നും എയ്റ്റ് മൈനസ് ചെയ്യുന്നു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വണ്ണാണ് ഈ വണ്ണി വണ്ണ് എയ്റ്റ് കൊണ്ട് നമുക്ക് ഭാഗിക്കാനായിട്ട് പറ്റില്ല അത് കാരണം ഈ സിക്സ് നമുക്ക് താഴോട്ട് എടുത്തെഴുതാം ഇനി എയ്റ്റ് സിക്സ്റ്റീനിൽ എത്ര തവണ പോവും ടു ഇൻറ്റു എയ്റ്റ് എത്രയാണ് സിക്സ്റ്റീനാണ് അല്ലേ അപ്പോൾ ആ ടു എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതുന്നു എയ്റ്റ് ഈ എയ്റ്റ് ആണ് ഈ എയ്റ്റ് ഇനി സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ടല്ലോ ആ സിക്സ്റ്റീൻ നമ്മൾ ഇവിടെ എഴുതുന്നു ഇനി സിക്സ്റ്റീനിൽ നിന്നും സിക്സ്റ്റീൻ നമ്മൾ മൈനസ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് ആ ട്വൽവ് ആണ് പന്ത്രണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ ഇനി ഇനി ലാസ്റ്റ് ഒരു കണക്കുണ്ട് അത് നിങ്ങൾ ശരിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം പക്ഷേ മൂന്നാമത്തെ കണക്കൊന്ന് നോക്കിക്കേ എൺപത് കുട്ടികളുടെ മിഠായിയുടെ ആകെ മിഠായികളുടെ എണ്ണം എന്ന് പറയുന്നത് എയ്റ്റി ആണ് ഇനി ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആറാണ് അപ്പോൾ നമുക്ക് ഓരോ സംഘത്തിനും കിട്ടിയ മിഠായി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആറ് കൊണ്ട് എൺപത്തിനാലിനെ ഭാഗിക്കണം അതിനായി ആദ്യം ഒരു നമ്പർ എടുക്കുക എട്ട് അപ്പം വൺ ഇൻറ്റു സിക്സ് സിക്സ് ആണ് ടു ഇൻറ്റു സിക്സ് ട്വൽവ് ആണ് വരുന്നത് അപ്പോൾ എയ്റ്റിനേക്കാൾ വലിയ സംഖ്യയാണ് ട്വൽവ് അത് കാരണം നമ്മൾ വൺ ടൈംസ് സിക്സ് ഇവിടെ എഴുതുന്നു ഇനി എയ്റ്റിൽ നിന്നും സിക്സ് മൈനസ് ചെയ്താൽ ടു ആണ് അല്ലേ ഇനി ഈ ടു സിക്സിൽ പോകുമോ ഇല്ല അത് കാരണം നമ്മൾ ഈ നാല് ഇങ്ങോട്ട് താഴോട്ട് എടുത്ത് എഴുതുന്നു ഇനി ആറ് നാല് എത്ര തവണ പോകുമെന്ന് നോക്കണം എയ്റ്റ് എയ്റ്റ് എത്ര തവണയാണ് പോകുന്നത് ഫോർ ടൈംസ് നോക്കിക്കേ സിക്സ് ഇൻറ്റു ഫോർ എത്രയാണ് ട്വൻറ്റി ഫോർ വരും അല്ലേ അപ്പോൾ ആ ഫോർ എന്ന് പറയുന്നത് ഇവിടെ എഴുതണം ട്വൻറ്റി ഫോർ ഇവിടെ എഴുതണം ഇനി ട്വൻറ്റി ഫോറിൽ നിന്നും ട്വൻറ്റി ഫോർ മൈനസ് ചെയ്താൽ സീറോ അപ്പോൾ ഈ പതിനാലാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് മനസ്സിലായോ ഇനി ലാസ്റ്റത്തെ കണക്കൊന്ന് നോക്കിക്കേ മക്കളെ ലാസ്റ്റ് നമുക്ക് ആകെ മിഠായിയുടെ എണ്ണം തന്നിട്ടില്ല ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് ഏഴ് ഓരോ കുട്ടിക്കും കിട്ടിയ മിഠായി എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് നമുക്ക് പന്ത്രണ്ടിന് ഏഴ് കൊണ്ട് പന്ത്രണ്ടിനെ ഏഴ് കൊണ്ട് ഗുണിക്കുകയാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ടു ഇൻറ്റു സെവൻ എത്രയാണ് ഫോർട്ടീൻ ഫോർട്ടീൻ്റെ ഫോർ ഇവിടെ എഴുതുക വണ്ണ് ഇവിടെ എഴുതുക ഇനി വൺ ഇൻറ്റു സെവൻ സെവനും സെവൻ പ്ലസ് വണ്ണ് എയ്റ്റും അപ്പോൾ എയ്റ്റി ഫോർ പീസാണ് എയ്റ്റി ഫോർ മിഠായിയാണ് ആകെ മിഠായി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് നാളെ ഇതിൻ്റെ അടുത്ത ഭാഗം ചെയ്യാം